عذبني نسى പ്രതിസന്ധിയാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ചെന്നൈയിൽ എല്ലാവർക്കുമുള്ള കുടിവെള്ളം പോലും കൃത്യമായി ലഭ്യമാക്കാനാവുന്നില്ല തടാകങ്ങളും കിണറുകളും വറ്റുവരണ്ടു നാനൂറടി പിന്നിട്ടിട്ടും കിണറുകൾ വെള്ളം കാണുന്നില്ല സ്വകാര്യ കമ്പനികൾ എത്തിക്കുന്ന വെള്ളത്തിന് ഏൽപ്പിച്ചാൽ പലയിടത്തും അഞ്ചും പത്തും ദിവസം കാത്തിരിക്കണം പണം നൽകിയാലും വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥ നിരവധി ഹോട്ടലുകൾ പൂട്ടി പലവിധ ആവശ്യങ്ങൾക്കായി ചെന്നൈയിലെത്തുന്നവർ മാസ വാടകയ്ക്ക് താമസിക്കുന്ന മാൻഷനുകളിൽ പലതും പ്രവർത്തനം നിർത്തി ഐ ടി സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിൽ വിദ്യാലയങ്ങളും ബുദ്ധിമുട്ടുന്നു ഭൂഗർഭ ജലനിരപ്പ് അപകടകരമായി കുറയുന്നുവെന്ന് വിദഗ്ധർ വിശദീകരിക്കുന്നു situation is very grim if it doesn't rain for another a, a sign of this, you know, we think about the effects of global warming, climate change, and this is, you know, we start to expect to see these more extreme years of uh, have very wet years and then very dry years like we're having right now. So having the water down at this level here means that we're going to have less water for agriculture, for, for municipal water use, and also for, uh, for all the environmental needs. قبل منامي مر ببالي وحي سؤال لو أن لعمري ميزانا ما المكيال أيقاس العمر بأيام أم أعوام فتأ